Good afternoon, everybody, and welcome back to the next session. Good afternoon, sister. Good afternoon, sister. Good afternoon, good afternoon. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം കേട്ടോ ഇനിയിപ്പോ ഉച്ച കഴിഞ്ഞ് നല്ല ടൈമാണ് ഭക്ഷണമൊക്കെ കഴിച്ച് evening. ഈവനിങ് ഗുഡ് ഈവനിങ് ആയോ എല്ലാവർക്കും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പം നമുക്ക് ആക്റ്റീവ് ആയിരിക്കാം ഇത് എന്താ പറയുക സോഷ്യൽ സൈക്കോളജിയാണ് നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് so all of you can share your ideas your experiences so that it will be helpful for others also. Otherwise, we will sleep. Anytime you can unmute your uh, mic and talk. ഇനി നമ്മൾ അടുത്ത ബ്ലോക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് block three interpersonal relationships. Can you see the screen? No. Yes, sister. Yeah, no. Ah. No, we can. Okay, okay. So interpersonal റിലേഷൻഷിപ്സിനെ കുറിച്ചാണ് നമ്മുടെ ഈ ബ്ലോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുക അതിൽ അതിൻ്റെ പ്രത്യേക ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് understand concepts of family cohesion adaptation and resilience as process determining the quality of family life. Develop an objective and a realistic understanding of different life circumstances where individuals and families need to adapt and demonstrate resilience and identify effective coping strategies that can strengthen individuals and families to overcome stress and other barriers to fulfilling family life. അപ്പോൾ എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബേസിക്കലി അബൌട്ട് ഫാമിലി ഫാമിലിയെക്കുറിച്ചാണ് നമ്മളെല്ലാവരും ജീവിക്കുന്ന ജീവിക്കുന്നത് ഫാമിലിയിലാണ് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ഇപ്പോഴും ഫാമിലിയുമായിട്ട് ഡീല് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഫാമിലി അപ്പോൾ നമ്മുടെ ഈ ബ്ലോക്ക് ബേസിക്കലി അതിനെക്കുറിച്ചാണ് unit ten cohesiveness adaptation and resilience ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുക എന്താണ് കൊഹേസീവ്നെസ് എനിബഡി ക്യാൻ കൊഹേസീവ്നെസ് എന്താണ് കൊഹേസീവ്നെസ് എന്ന് പറയാമോ be together yeah being together yeah yes yes be, be feeling being together ഒരുമിച്ച് നിൽക്കുക uh, becomes uh, the most powerful in group for Indians commanding loyalty priority and respect togetherness and unity in the family is thus highly valued in the Indian context അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഫാമിലികൾ ഇന്ത്യൻ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കൊഹേസീവ്നെസ് ആണ് നമ്മളെ ഒരുമിച്ച് നിർത്തുക ഫാമിലികളെ ഒരുമിച്ച് നിർത്തുക പ്രത്യേകിച്ച് ബേസിക്കലി ആ ഒരു ഫാമിലി ബോൺസ് ഉറപ്പിച്ച് നിർത്തുന്നത് നമ്മൾ ഈ കൊഹേനസ് കൊഹേസീവ്നെസ് ഫീലിങ്സ് ആണ് ഫീലിംഗ് ആണ് അപ്പോൾ അത് commanding loyalty priority and respect ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ കൊഹേസീവ്നെസ് ഫാമിലി മെമ്പേഴ്സിനെ ഒരുമിച്ച് നിർത്താനായിട്ട് സഹായിക്കുന്നു features of Indian families and forms of cohesiveness. Indian families in the features and uh, nokabra. Hmm. Nata pranamaitum pareiga. Uh, it's the family cohesion depends more on emotional bonds and a concern for each other than cohabitation. Family cohesion also results from being sensitive to the needs of other family members and an uh, equitable sharing of financial and as well as emotional resources. നമുക്കറിയാം നമ്മളൊരു ഫാമിലിയിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റുള്ളവർ റെഡിയാണ് അതാണ് നമ്മുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു പാരമ്പര്യം പക്ഷെ ഇന്നൊക്കെ കുറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് എല്ലാവർക്കും സ്വന്തം കാര്യങ്ങൾ സ്വന്തം സഹോദരങ്ങളെ പാരൻസിനെ പോലും കൺസിഡർ ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്ന കുടുംബങ്ങളും ഉണ്ട് പക്ഷെ ബേസിക്കലി അതില് നഷ് ആ ഒരു ഫീലിംഗ് വി ഫീലിംഗ് മിസ്സാവുന്നത് ഇന്നത്തെ ഫാമിലി റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ ഫാമിലി കൗൺസിലിങ്ങൾ നടത്തുമ്പോഴേ ഫാമിലികളെ സഹായിക്കുമ്പോഴേ സപ്പോർട്ട് ചെയ്യുമ്പോഴേ ബേസിക്കലി എന്താണ് അവരുടെ ലാക്ക് ചെയ്യുന്നത് ഈ ഒരു കഹേസീവ്നെസ് ഫീലിംഗ് അവർക്കുണ്ടോ അതുകൊണ്ടാണോ ഇപ്പോഴുള്ള ഈ പ്രോബ്ലം നടക്കുന്നത് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും Uh, it is evident that just living together or sharing resources does not guarantee family cohesion. ഒരുമിച്ച് ജീവിച്ചതുകൊണ്ട് ഫാമിലി uh, കൊഹേസീവ്നെസ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല there is a need to understand family cohesion as a collaborative process which requires input from all family members ഒരു കൊളാബറേറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ കോപ്പറേഷൻ uh, ആവശ്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഫീലിംഗ് നമുക്ക് ഫാമിലിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ആ, സാധിക്കുകയുള്ളൂ so we can say the family cohesion can take diverse forms in the contemporary Indian family. Family cohesion is a dynamic process. Sometimes with a change in circumstances, families can become more or less cohesive. ഏത് സമയത്തെന്ന് വെച്ചാൽ for example death of a family member or A parent the collaborative process of family cohesion depends primarily on individuals' commitment to the family and their understanding of socio familial responsibilities than on static aspects like family size, structure, or cohabitation. cohabitation. ഈ പറഞ്ഞ കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഫാമിലിയെ ഉറപ്പിച്ചു നിർത്തുന്നത് ഫാമിലി കൊഹേസീവ്നെസ് തന്നെയാണ് ആഹ് ഈ ഒരു കൊഹേസീവ്നെസ്സിന് തടസ്സമായി നിൽക്കുന്ന ബാരിയേഴ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം പ്രധാനമായിട്ടും ഇതിൽ മെൻഷൻ ചെയ്യുന്നത് when the personal goals of individual members are in conflict with the larger collective familial goals family cohesiveness can come under threat അത് അതായത് ഒരു കോമൺ കാര്യങ്ങളെ കോൺസെപ്റ്റിനെക്കാളും അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു നീഡിനെ കാളും പേഴ്സണൽ ഗോൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഈ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൊഹേസീവ്നെസ് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല and that will be a threat to the family പിന്നെ പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സിന് പേഴ്സണൽ ഗോൾസ് അല്ലെങ്കിൽ പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഈ കൊഹേസിനസ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല Uh, sometimes stress at certain times in the family life cycle. Uh, example, like uh, marriage of children, uh, children leaving home, death or prolonged illness of family members, uh, and require adaptation to new members or circumstances. If the adaptations or adjustments are not well planned, cohesion may be endangered. This could result in unpleasant interpersonal relationships that turn into conflicts even on a day-to-day -day basis. അപ്പോൾ ഈ ഒരു പുതിയ ഒരു കൂടിച്ചേരൽ ചിലപ്പം ഇതിൽ പറഞ്ഞ പോലെ മാരേജ് ആയിരിക്കാം ചിൽഡ്രൻ വേറെ ലീവ് ചെയ്യുന്ന സമയത്താവാം അല്ലെങ്കിൽ ഡെത്ത് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അസുഖങ്ങളാവാം ഫാമിലി മെമ്പേഴ്സിന്റെ ലോങ് സിക്നെസ് ആവാം ഇതിലൊക്കെ ആ ഒരു കൊഹേസിനോസ് മിസ്സാവാൻ സാധ്യതയുണ്ട് then adaptation of new members ആദ്യം നമുക്കറിയാം ഒരു ഫാമിലിയിലേക്ക് വളരെ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞിരിക്കുന്ന കഴിയുന്ന ഒരു ഫാമിലിയിലേക്ക് പുതിയൊരു മെമ്പർ കടന്നു വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആൺകുട്ടി വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വൈഫ് ആ ഫാമിലിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ആ കൊഹേസീവ്നെസ് ബുദ്ധിമുട്ട് വരുന്നു അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റി ആ ഒരു ഒരു വ്യക്തിയുടെ പ്രസൻസ് മതിയാവും അത് ഒന്നെങ്കിൽ കൊഹേസീവ്നെസ് എൻഹാൻസ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ എന്താ പറയുന്നത് വീക്കാക്കാം അപ്പൊ അതിൽ ഇതൊക്കെയാണ് സാധാരണ ഒരു ത്രെട്ടായിട്ട് അല്ലെങ്കിൽ ബാരിയേഴ്സ് ആയിട്ട് ഫാമിലി കൊഹേസീവ്നെസ്സിന് കാണാൻ സാധിക്കുക Uh, next, nature of conflicts and their effects on the family cohesiveness. Family കൊഹേസീവ്നെസ്സിന് ത്രെട്ടായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഫ്ലിക്ട്സ് um, ആണ് chronic Chronic conflicts. Chronic conflicts നമുക്ക് നോക്കാം അതിലെ chronic conflicts features of chronic conflicts നമുക്കറിയാം അതായത് സ്ഥിരമായിട്ട് വളരെ നാളുകളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന കോൺഫ്ലിക്ട്സ് അപ്പൊ ഫീച്ചേഴ്സ് ഓഫ് ക്രോണിക് കോൺഫ്ലിക്ട്സ് എന്താ പറയണത് ക്രോണിക് കോൺഫ്ലിക്ട്സ് ആർ പ്രഡിക്റ്റബിൾ അത് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും members involve in a chronic conflict can predict not only its occurrence but also also behavioral of other members involve in it അപ്പൊ കോൺഫ്ലിക്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ബിഹേവിയർസ് എന്തൊക്കെയാണ് അതിൽ അതിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമായതുണ്ട് then chronic conflicts multiply everyday stress തീർച്ചയായിട്ടും ഈ ക്രോണിക് ആയിട്ട് എവറിഡേ അല്ലെങ്കിൽ തുടരെ തുടരെയുള്ള കോൺഫ്ലിക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു സ്ട്രെസ് എവറിഡേ സ്ട്രെസ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അത് പലതുകൊണ്ടും ആകാം കാരണം കോൺഫ്ലിക്റ്റിന് പല കാരണങ്ങളുണ്ടാവാം റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടാവാം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവാം മറ്റു പല ഡിസിഷൻ മേക്കിങ്ങിൻ്റെ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാവാം then significant issues underlying these conflicts cut across situations ചിലപ്പോൾ ഈ ഒരു ചില സിഗ്നിഫിക്കൻ്റ് ഇഷ്യൂസ് ഇതിനെ ഈ ക്രോണിക് സ്ട്രെസ്സിനെ അണ്ടർലൈൻ ചെയ്യാനായിട്ട് കാരണമാകുന്നു ഇൻ ബിറ്റ്വീൻ തുടരെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാരണങ്ങൾക്കിടയിൽ പല ചില സിഗ്നിഫിക്കൻറ്റ് ഇഷ്യൂസ് വരുമ്പോൾ അത് തന്നെ അത് കൂടുതൽ സ്ട്രോങ് ആവുന്നു chronic conflicts can turn serious ചിലപ്പോൾ ക്രോണിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതൊരു യൂസ് ടു ആയിട്ട് തീരാം പക്ഷെ അത് അത് ചിലപ്പം എല്ലാവരും അവെയർ അതിനെക്കുറിച്ച് അവെയർ ആവണമെന്നില്ല അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റിനെ കുറിച്ച് അവെയർ ആവണമെന്നില്ല പക്ഷെ ചില സമയത്ത് അത് സീരിയസ് ഇഷ്യൂ ആയിട്ട് തീരാം there is limited scope for individual reflection ഇവിടെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോൺഫ്ലിക്ട്സ് ലിമിറ്റഡ് സ്കോപ്പാണ് ഇൻഡിവിജ്വൽ റിഫ്ലക്ഷന് ചാൻസുകൾ വളരെ കുറവായിരിക്കാം എപ്പിസോഡിക് കോൺഫ്ലിക്ട്സ് എപ്പിസോഡിക് കോൺഫ്ലിക്ട്സ് നമുക്കറിയാം അത് എപ്പിസോഡിക് ആയിട്ട് ഓൾവേസ് അല്ല ക്രോണിക്കിന് ക്രോണിക് കോൺഫ്ലിക്ട്സ് വരെയല്ല Some other conflicts are episodic and occur uh, sporadically or occasionally. Occasionally നടക്കുന്ന uh, conflict. Features of episodic conflicts. Episodic conflicts can be turning points for better or worse. ചില സമയം നമുക്കറിയാം ചിലപ്പോൾ വിവാഹത്തെ സംബന്ധിച്ചാവാം അല്ലെങ്കിൽ കരിയറിനെ സംബന്ധിച്ചാവാം അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ സംബന്ധിച്ചാവാം ചില കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നത് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തീരാം ഫാമിലിയിൽ ചിലത് ബെറ്റർ ആവാം or worse episodic conflicts may disappear once circumstances become favourable കഷനിൽ നടക്കുന്ന ഈ ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻസ് ഒക്കെ ഫേവറബിൾ ആയി തീരുമ്പോഴോ നോർമലായി തീരുമ്പോഴോ അത് ഡിസിപ്പിയർ ആവാം with frequent occurrences episodic conflicts would become chronic in nature ചില സമയത്ത് ക്രോണിക് ആയി തീരാൻ ചാൻസ് ഉണ്ട് individual members have scope to reflect on them uh, they have the scope to reflect on them on the personal or others about the conflicts. Resolution of conflicts, important strategies. and the conflicts in a, ഒഴിവാക്കാൻ സാധിക്കുക അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുക അതിന് പ്രധാനപ്പെട്ട ചില സ്ട്രാറ്റജീസ് പറയുന്നതാണ് ഒന്ന് keeping communication channels open communication channels എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാവുക and some family members disagree with others it is necessary for them to sit and discuss the matter calmly അപ്പോൾ ചിലപ്പോ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ബോധരാവുന്നില്ല അവർക്ക് അത് എങ്ങനെ അവരുടെ what is the impact of chronic conflict on others എന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ ചിന്തിക്കണം എന്നില്ല പക്ഷേ അത് ക്രോണിക് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ക്രോണിക് സ്ട്രെസ് ആണ് ഒരു വ്യക്തിയെ കൂടുതലും ബാധിക്കുക എന്നുള്ളത് നമുക്കറിയാം അപ്പൊ സംസ് ഇത് ഒരുമിച്ചിരിക്കാനും ഡിസ്കസ് ചെയ്യാനും ഓപ്പണായിട്ട് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് വഴിയായിട്ട് കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാൻ സാധിക്കും അതല്ലാതെ arguing aggressively or talking in each others absence it is important that family members resolve the issue at hand with open minds എപ്പോഴും പരസ്പരം കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അഗ്രസീവായിട്ട് സംസാരിച്ചുകൊണ്ട് അവിടെ പ്രോബ്ലം സോൾവ് ആവുന്നില്ല അപ്പൊ അത് ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും പാരന്റ് ചൈൽഡ് ആണെങ്കിലും എമംഗ് കപ്പിൾസ് ആണെങ്കിലും ഇന്നോസിന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റ് ആണെങ്കിലും ഈ ഒരു രീതി അഡോപ്റ്റ് ചെയ്താൽ അത് റിലേഷൻഷിപ്സ് ബെറ്റർ റിലേഷൻഷിപ്പിന് കാരണമാകും കാരണമാകും creating an atmosphere of trust and belongingness മറ്റൊരു സ്ട്രാറ്റജിയാണ് creating and atmosphere of trust and belongings ഇത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കറിയാം ഇന്നത്തെ ഫാമിലി റിലേഷൻഷിപ്പിലെ സിറ്റുവേഷനിൽ മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എനി അതർ സെറ്റിങ്ങിൽ ഈ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ബിലോങ്ങിങ്നെസ് ഫീല് ചെയ്യാതെ വരുമ്പോഴാണ് കോൺഫ്ലിക്ട്സ് കൂടുക നമുക്കൊരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി നമുക്ക് വ്യക്തിയിൽ ഒരിക്കലും ഒരു സെക്യൂരിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരു ബിലോങ്ങിങ്നെസ് ഉണ്ടാവില്ല ഞാൻ ഈ ഫാമിലിയിലല്ല ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ല എനിക്ക് അതിനുള്ള ബിലോങ്ങിങ്നെസ് തോന്നുന്നില്ലെങ്കിൽ ഒരിക്കലും ഈ കോൺഫ്ലിക്ട്സ് നമുക്ക് റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കില്ല evaluating situations and opinions objectively പലപ്പോഴും സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ നേരത്തെ കണ്ടു മുന്നേയുള്ള പ്രീവിയസ് ഡിസ്കഷനിൽ കണ്ടു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് ഒരു വ്യക്തിയെ സ്വാധീനിക്കുക അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ wellbeing all all depends on the subjective experience അപ്പോൾ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മാത്രം എന്നെ മാത്രം ഫോക്കസ് ചെയ്യുന്നു എൻ്റെ മാത്രം പെർസെപ്ഷൻ എൻ്റെ മാത്രം ആറ്റിറ്റ്യൂഡാണ് ഞാൻ ഫോക്കസ് ചെയ്യുക അത് അപ്പോൾ എനിക്ക് എന്തുകൊണ്ടത് സംഭവിച്ചു അല്ലെങ്കിൽ എന്നെ അവർ റിജക്ട് ചെയ്തു എന്നെ അവർ ആക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളായിരിക്കാം ഫോക്കസ് ചെയ്യുന്നത് അത് ആ ആ ഒരു ചിന്താരീതി ആ ഒരു ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ല അല്ലെങ്കിൽ why it happen like this എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കില്ല അപ്പോൾ ഒബ്ജക്റ്റീവ്ലി ചിന്തിക്കുമ്പോൾ എന്താണ് actual reason or cause for this conflict എന്ന ഒബ്ജക്റ്റീവ്ലി കണ്ടെത്തുമ്പോഴാണ് നമുക്കതിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുക creating realistic and achievable alternatives ഇപ്പോൾ പ്രോബ്ലം എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം സംഭവിക്കുന്നത് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിന്റെ റീസൺ എന്താണ് അത് മനസ്സിലാക്കിയിട്ട് അതിനെ റിയലിസ്റ്റിക് ആയിട്ട് അതിനെ കാണാനും അച്ചീവബിൾ ഓൾട്ടർനേറ്റീവ്സ് ആ ഒരു ആ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ അതിന് മറ്റെന്ത് ഓൾട്ടർനേറ്റീവ് ആണ് എന്ന് കണ്ടെത്തി അത് അഡോപ്റ്റ് ചെയ്യുവാനുമുള്ള ഒരു mind family members in illengile conflict continue cheyidondirikkum ne resilience and adaptation resilience in nu parayumbile namakariyam ability to cope up with the stressful situation as family processes adaptation and resilience go hand in hand family cohesion is an over uh, process that can include resilience and adaptation. Uh, resilience capacity or on namaka situation adapted. The quality of cohesion in the family may change for better or worse, depending on successful or failed adaptation. The ability to adapt is closely linked with resilience, which refers to the capacity to withstand stressful and challenging circumstances and essentially operates within the individual. So resilience as a process that supplies more to individuals than groups or families. By the individual, resilience capacity developed. Every individual capacity adaptation uh, family relationship ബെറ്റർ ആണ് കാരണം മറ്റുള്ളവരെ കുറിച്ച് ബെറ്റർ ആയിട്ട് ചിന്തിക്കാനും അവരെ അക്സെപ്റ്റ് ചെയ്യാനും ആ, സാധിക്കുന്നു so a group of resilient individuals who overcome challenging situations can become a resilient family There could be individual differences in the degree of resilience and use of strategies to deal with the crisis or challenges. Resilience can also be explained as a capacity of individuals to stretch themselves or their qualities in response to stressful situations without breaking up or damaging their physical and mental health more the resilience better the ability to adapt നമുക്ക് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളത് അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്ക് എത്രമാത്രം ഉണ്ടോ അതനുസരിച്ചായിരിക്കും ആ വ്യക്തിയുടെ ability to adapt a particular situation or the relationship The expression of resilience to others depends on individual psychological factors and available social support. Psychological factors and available social support അനുസരിച്ചാണ് ആഹ്, ആഹ്, ഒരു വ്യക്തിയുടെ റെസിലിയൻസ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക So resilience is a prerequisite uh, to for individuals and families to adapt successfully. If the level of resilience is low or impaired, then coping with the stressful situations becomes difficult. Uh, this results in an inability to adapt and feeling of worthlessness or depression. അപ്പോൾ ഈ adapt capacity, resilience capacity capacity കുറയുന്നു അതുവഴിയായിട്ട് adaptation സാധിക്കാതെ വരുന്നു അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഒരു വെർത്ത്ലെസ്നെസ് ഫീൽ ചെയ്യാം ഡിപ്രഷൻ ഫീൽ ചെയ്യാം അത് മറ്റു ഫാമിലി റിലേഷൻഷിപ്പിനെയും ബാധിക്കാം problem solving and conflict resolution unit eleven ഇതിൽ family cohesion then resilience and adaptation conflicts കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്തത് ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം problem solving and conflict resolution concept of problem solving strong families develop ways to approach and solve problems early identification of the problem is very important that is before problems become harder to solve problem solving ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോബ്ലം സോൾവിങ് നമ്മൾ നേരത്തെ കണ്ടു ക്രോണിക് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ എപ്പിസോഡിക് കോൺഫ്ലിക്ട്സ് ഈ കോൺഫ്ലിക്ട്സ് ഒക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് അറൈസ് ചെയ്യുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു വില്ലിങ്നെസ് ഉണ്ടായില്ലെങ്കിൽ അത് പിന്നെ ഫാമിലി ബ്രോക്കൺനെസ്സിലേക്ക് പോകുന്നു അപ്പോൾ ഇത് ആദ്യം തന്നെ പ്രോബ്ലം ഉണ്ട് എന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷനാണ് ആവശ്യം പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ പ്രോബ്ലത്തിൽ നിന്ന് സോൾവ് ചെയ്യണം പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നൊരു ബോധ്യം ഏറ്റവും ആദ്യം നേരത്തെ ഫാമിലി പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാവും നമുക്കറിയാം ഫാമിലി കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഫാമിലി കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കുറേ നാളുകൾ നാളുകളെ ക്രോണിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നെഗറ്റീവ് എക്സ്പീരിയൻസ് വെച്ച് അവരുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിനു ശേഷം ആ ഫാമിലിയെ വീണ്ടും ഒരുമിച്ച് ചേർക്കാനായിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് കാരണം അവർ ആ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് അത് പിന്നീട് ബിഹേവിയറിലേക്ക് കടക്കുന്നു ഫാമിലി റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നു ഇത്തരമൊരു അവസ്ഥയിലേക്ക് വന്നാൽ വീണ്ടും അതിനെ കൂട്ടിച്ചേർക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ട് അപ്പം നമ്മൾ ഫാമിലി കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഫാമിലീസ് ഹെൽപ്പിനായിട്ട് വരുമ്പോൾ അവരെ അതിനെക്കുറിച്ച് അവെയർ ആണോ എത്രമാത്രം അവെയർ ആണ് അല്ലെങ്കിൽ ആ പ്രോബ്ലത്തെ കുറിച്ച് പ്രോബ്ലത്തിന്റെ സീരിയസ്നെസ് കുറിച്ച് അവർ എത്ര അവെയർ ആണ് ആ ഒരു വില്ലിങ്നെസ് അവർക്കുണ്ടോ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ മാത്രമേ അവിടെ റെസൊല്യൂഷൻ സംഭവിക്കുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ഒരു വെൽബീയിങ് അല്ലെങ്കിൽ ഫാമിലി കൊഹാ കൊഹേസിനെസ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുള്ളൂ കോൺസെപ്റ്റ് ഓഫ് കോൺഫ്ലിക്റ്റ് നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ കണ്ടതാണ് conflict can be identify defined as direct opposition or clash or disagreement between people conflicts are experience at home work and other social medias forms of conflict approach approach conflict Approach-approach conflict can arise when people are faced with two equally attractive but mutually exclusive goals. Choosing one automatically means giving up the other. forms of conflict conflict പറയുന്ന ona oru conflict aanu approach approach conflict appo adile രണ്ട് അട്രാക്റ്റീവ് ഗോൾസ് ഉണ്ടാവാം പക്ഷെ ഒന്ന് ഒന്ന് നമ്മൾ ചൂസ് ചെയ്യണം അപ്പൊ അതൊരു കോൺഫ്ലിക്റ്റ് ആണല്ലോ അപ്പൊ ഏത് സെലക്ട് ചെയ്യും ഏത് ഗിവ് അപ്പ് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ട് സാധ്യത ഉണ്ട് അതിന് ചിലപ്പം എക്സാമ്പിൾ ഒരു ബെറ്റർ കരിയർ വേണ്ടിയിട്ട് ചിലപ്പം ഫാമിലിയിൽ നിന്നും അകന്ന് നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ബെറ്റർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും അപ്പോൾ ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു ജോബ് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അതിൽ ഏത് സെലക്ട് ചെയ്യും ഏത് ഉപേക്ഷിക്കും ഏതെങ്കിലും ഒന്നും ഉപേക്ഷിക്കേണ്ടി വരും ഒരെണ്ണം സെലക്ട് ചെയ്യുന്നത് ഇത്തരം ഒരു സിറ്റുവേഷനിൽ വ്യക്തികൾ അല്ലെങ്കിൽ ഫാമിലി എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് അപ്രോച്ച് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് മറ്റൊന്നാണ് approach avoidance conflict This is the situation when people generally experience the sort of stress when they want to do something, but they know that some of the consequences of doing it will be unpleasant. Thus, it pertains to a single goal that has both positive and negative consequences. approach avoidance കോൺഫ്ലിക്റ്റിൽ ആളുകൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴാണ് പക്ഷെ അതിൽ സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നു അതായത് അത് അതിൻ്റെ കോൺസിക്വൻസ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് ഒരു പക്ഷേ അൺപ്ലസൻ്റ് ആകും അപ്പോൾ അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം ഒരു കോൺഫ്ലിക്റ്റ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് കോൺഫ്ലിക്റ്റും കോൺസിക്വൻസ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യാനായിട്ട് വ്യക്തി തയ്യാറാവണം Uh, third one, uh, avoidance, avoidance conflict. This uh, is stressful events. Uh, this refers to be stressful situation which involves an inescapable choice between two equally unattractive goals or outcomes. For example, when either a husband or a wife having frequent fights with each other wants to opt for a divorce but at the same time knows about the problems uh, ahead after divorce. ഇത്തരം സിറ്റുവേഷനിൽ അവർ അനുഭവിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് അതാണ് avoidance avoidance conflict double approach confl- uh, avoidance conflict. Uh, this is the situation in which there are two possible courses of action and each presents and approach avoidance conflict. It is a uh, more uh, complex situation. But there is a situation where we can have a conflict experience and uh, different types of or forms of conflict. Characteristics of family conflict. Characteristic of family conflicts നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ അതിൽ ഒന്ന് ഇൻറ്റൻസിറ്റി ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ family conflicts are more intense than conflicts in other groups കാരണം നമുക്കറിയാം ആ ഒരു കൊഹേസീവ്നെസ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അത്രയും ഒരു വൺനെസ് അല്ലെങ്കിൽ ബീങ് ടുഗെദർ ആണ് അപ്പോൾ അതിൽ കോൺഫ്ലിക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺഫ്ലിക്ട് ചെയ്യുമ്പോൾ അത് മോർ ഇൻറ്റൻസ് ആണ് it implies managing conflict is more difficult in families and other consequences can be more damaging family relation കാരണം അത്രയും കൂടുതൽ സ്നേഹബന്ധമുള്ളവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുമ്പോൾ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാനാണ് കൂടുതലും ബുദ്ധിമുട്ട് എന്നാണ് നമ്മൾ പലപ്പോഴും കണ്ടെത്താറുള്ളത് ചിലപ്പോൾ നെയ്ബേഴ്സ് തമ്മിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും പക്ഷെ വിതിൻ ദ ഫാമിലി അത് കുറച്ചും കൂടി അത് സോൾവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഒരു അത് that is more tough task മറ്റൊന്നാണ് complexity family relationships are multi multidimensional, incorporating aspects such as love, respect, friendship, hate, resentment, jealousy, rivalry, disapproval, etc. അപ്പോൾ ഫാമിലിയിൽ നമുക്ക് മോർ കോംപ്ലക്സിറ്റി ആയിട്ട് തോന്നുന്നത് കോംപ്ലക്സ് ആയിട്ട് തോന്നുന്നത് പല തരത്തിലുള്ള മൾട്ടി ഡയമെൻഷണൽ ഇൻക്രോപ്പിംഗ് ആസ്പെക്ട്സ് ആണ് അതായത് love respect friendship same time hate resentment jealousy rivalry അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മോർ കോംപ്ലിക്കേറ്റഡ് ആവുന്നു then duration of family relationships is related to duration of conflicts and long term effects of dysfunctional conflict pattern അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഇഫക്ട്സ് ഓഫ് ഡിസ്ഫങ്ഷണൽ ഡിസ്ഫങ്ഷൻ അതിൽ ആ റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും Uh, family relationships typically last for a lifetime. For example, parents will remain parents and siblings will remain siblings always. അതിലൊരു വ്യത്യാസം വരുന്നില്ല serious conflictual relationships within families can continue for long periods which increases the harm from the conflict especially the psychological effects ഈ റിലേഷൻഷിപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിന്റെ കോൺസിക്വൻസും ലോങ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും types of family conflicts there are primarily three types of family conflicts those pertaining to couple relationships family relationships and parents child relationships types of family conflicts മൂന്ന് തരത്തിലാണ് ഒന്ന് കപ്പിൾസിൻ്റെ ഇടയിൽ കപ്പിൾസ് റിലേഷൻഷിപ്പിൽ then family relationship parent child റിലേഷൻഷിപ്പിൽ കപ്പിൾ റിലേഷൻഷിപ്പ് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും മാരിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് it's the degree to which the husband and wife get along with each other or have a good working relationship and are able to satisfy each other's needs or marital life course. The intimacy, closeness, and affection depend on the feelings of both partners have about themselves. the key keys for good healthy couple relationships are given below ഇതിൻ്റെ മാനുവൽ കൊടുത്തിരിക്കുന്നതാണ് husband and wife as best friends best friends ആയിട്ട് കാണുക അത് തന്നെ കാണാൻ സാധിക്കുന്നതിന് കോൺഫ്ലിക്ട്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും marital conflicts confessions of past life experiences past life experience open ആയിട്ട് കൺഫ്യസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു ഹെൽത്തി കപ്പിൾ റിലേഷൻഷിപ്പിനെ സഹായിക്കും അത് പരസ്പരം അത് മനസ്സിലാക്കാനും മനസ്സിലാക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കൺഫെഷൻസ് നടത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ ചില സിറ്റുവേഷൻസ് നമുക്കറിയാം വിവാഹത്തിന് ശേഷം ആദ്യം രണ്ടു കൂട്ടരും ഒരു ബോയ് ഓർ ഗേൾ അവർ പാസ്റ്റ് ലൈഫിനെ കുറിച്ചുള്ള മുഴുവൻ കൺഫെഷനും ചെയ്ത് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇത് ഓരോരുത്തരുടെയും അവരുടെ മനസ്സിൽ വെച്ച് പിന്നീട് അത് ഫ്യൂച്ചർ ലൈഫിൽ ആ പണ്ട് നീ അങ്ങനെയല്ലായിരുന്നു അല്ലെ ഇതെങ്ങനെ സംഭവിച്ചു അത് ആ ഒരു സംസാരത്തിന് വീണ്ടും അത് കോൺഫ്ലിക്റ്റിലേക്കും നയിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അപ്പോൾ അത് വ്യക്തികളെ പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ fifty fifty partnership example household task etcetera ചിലപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു കേരള കൾച്ചർ വെച്ച് നോക്കുമ്പോൾ പുരുഷൻ ഇന്നതൊക്കെ ചെയ്യാവൂ സ്ത്രീ ഇന്നതൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങളിലൊരു ഇതുണ്ട് അതായത് അടുക്കള ജോലി പൂർണ്ണമായും സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മറ്റ് ജോലികൾ പുരുഷന്മാർക്ക് എന്നുള്ള കാര്യം കണക്കാക്കാതെ എല്ലാ ജോലികളും ഒരുമിച്ച് ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് ഒഴിവാകും അത് കുറേയും കൂടി മാരിറ്റൽ റിലേഷൻഷിപ്പിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും children are essential for marital happiness തീർച്ചയായിട്ടും കുട്ടികളില്ലാതെയുള്ള ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒരിക്കലും സക്സസ്ഫുൾ ആവുന്നില്ല അപ്പോൾ കുട്ടികളുടെ ഇമ്പോർട്ടൻസും കുട്ടികളുടെ രണ്ട് കൂട്ടർക്കുമുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ചൈൽഡ് റെയറിങ്ങിൽ അല്ലെങ്കിൽ പാരന്റിങ്ങിൽ രണ്ടുപേർക്കുമുള്ള റെസ്പോൺസിബിലിറ്റി തുല്യമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കപ്പിൾ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും positive mutual feelings positive mutual feelings support ചെയ്യാനായിട്ട് സാധിക്കും അതായത് അവരുടെ നെഗറ്റീവ് ഫീലിങ്സ് മാത്രം ഫോക്കസ് ചെയ്യാതെ അവരിലുള്ള നന്മയെ ഫോക്കസ് ചെയ്യാനും അത് എൻകറേജ് ചെയ്യാനും പരസ്പരം സാധിച്ചാൽ ഈ കപ്പിൾ റിലേഷൻഷിപ്സ് കുറച്ച് ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും positive conflicts uh, mostly people think of avoiding conflict or it is uncomfortable but have you ever thought that conflicts can have some positive benefits conflicts are fact of life to be dealt with and not a sign of failure. Conflicts provide with an opportunity for new learning and improved relationships. Uh, conflict നമ്മൾ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്നില്ല കോൺഫ്ലിക്റ്റ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് അല്ല പോസിറ്റീവ് കോൺഫ്ലിക്റ്റ് ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുമ്പോഴാണ് കുറച്ചും കൂടി പരസ്പരം അറിയുകയും സപ്പോർട്ട് ചെയ്യുകയും വളർത്തുകയും വളരുകയും ഒക്കെ ചെയ്യുക അതിനൊരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവും some ways of of can have positive effects are as as follows ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് confrontation in a conflict can lead to change കോൺഫ്ലിക്റ്റിൽ ഒരു കൺഫ്രണ്ടേഷൻ വന്നു കഴിയുമ്പോൾ ഒരു വ്യക്തിയേക്ക് മാറാനുള്ള ഒരു ചേഞ്ച് സംഭവിക്കാനുള്ള സാധ്യത being aware of conflicts can increase your motivation to do well ഞാൻ എനിക്ക് ഒരു കോൺഫ്ലിക്ട്സിനെ കുറിച്ച് അവെയർ ആവും അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് നേച്ചർ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് സഹായിക്കും വ്യക്തികളെ conflicts increase awareness of problems that need to be solve ഈ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുമ്പോഴാണ് ആ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായല്ലോ അതുവരെ വളരെ ഹാപ്പി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് അവെയർ ആവണമെന്നില്ല സോ ആ പ്രോബ്ലം എന്തുകൊണ്ടാണ് ആ പ്രോബ്ലം അല്ല എന്തുകൊണ്ടാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് എന്നെ കുറിച്ചൊരു അവയർനെസ് വരുന്നു അവയർനെസ് ഉണ്ടായാൽ മാത്രമേ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ then conflicts make life more interesting എപ്പോഴും ഇങ്ങനെ ഒരേ ഇതിൽ പോവുകയാണെങ്കിൽ ട്രാക്കിൽ പോകുമ്പോൾ അതിലൊരു ഒരു വെറൈറ്റി ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ്നെസ് ഉണ്ടാവണമെന്നില്ല കോൺഫ്ലിക്ട് ഉണ്ടാകുമ്പോൾ അതിനെ സോൾവ് ചെയ്യാനായിട്ട് പല സ്ട്രാറ്റജീസും കപ്പിൾസ് എടുക്കും അല്ലെങ്കിൽ ഫാമിലി ആസ് എ ഹോൾ എടുക്കും ചിലപ്പോൾ ഒന്ന് ഔട്ടിങ്ങിന് പോകുന്നതാവാം ഒരുമിച്ച് ഒരു മൂവിക്ക് പോകുന്നതാവാം ഷോപ്പിങ്ങിന് പോകുന്നതാവാം അത്തരം കാര്യങ്ങളെ കുറച്ചും കൂടി ലൈഫ് മോർ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ സഹായിക്കും disagreement often causes a decision to be thought to more carefully disagreement വരുമ്പോൾ എൻ്റെ ചിന്താരീതികൾ അല്ലെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വരുത്തേണ്ടതിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവും അത് ആ വ്യക്തിയുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നു minor conflicts can defuse potentially large ones ചെറിയ ചെറിയ പ്രോബ്ലം മൈനർ പ്രോബ്ലംസ് കോൺഫ്ലിക്ട്സ് ഒക്കെ വലിയ അത് ഉണ്ടാവുന്നതും അത് സോൾവ് ചെയ്ത് പോണതും മേജർ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നു conflicts can be fun if the are not taken too seriously ചില സമയങ്ങളല്ലേ സൗന്ദര്യപ്പിണക്കങ്ങൾ ഒക്കെ ഉണ്ടാവുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് കാരണം അത് ചില സമയത്ത് അതിന് അത് സോൾവ് ചെയ്യാൻ ചില ഫൺ ആക്ടിവിറ്റീസ് സ്ട്രാറ്റജി ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ചില സമയത്ത് അത് കുറച്ചും കൂടി റിലേഷൻഷിപ്പിനെ മോർ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു ഫാമിലി റിലേഷൻഷിപ്സ് നേരത്തെ നമ്മൾ കപ്പിൾ കപ്പിൾ റിലേഷൻഷിപ്സിനെ കുറിച്ചാണ് എത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി ഫാമിലി റിലേഷൻഷിപ്സിനെ കുറിച്ച് നോക്കുമ്പോൾ family strengths are those relationships patterns എൻ്റെ personal skills social and psychological characters that create fulfillment and satisfaction for a family as individuals and as a whole. ഫാമിലിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് പാറ്റേൺസ് ആണ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ആണ് social and psychological characteristics that create fulfilment and satisfaction ഓരോ വ്യക്തികളുടെയും സ്കിൽസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് ആ ഫാമിലി റിലേഷൻഷിപ്പിൻ്റെ strength uh, sibling relationships are friendly and less con conflictually conflictual if parents respond warmly and sensitively to all other children and do not favor one child over another. uh, some do's for minimizing sibling rivalry problem are given below. sibling rivalry rivalry എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ചില മോഡേൺ അല്ലെങ്കിൽ യങ് ജനറേഷൻ്റെ ഇടയിൽ ചിലപ്പോൾ കാണും കാരണം ഒരു കുട്ടി വളർന്ന് കുറച്ചധികം ഗ്യാപ്പ് ആയതിനു ശേഷമായിരിക്കാം നെക്സ്റ്റ് ചൈൽഡ് ഉണ്ടാവുന്നത് അപ്പൊ അതുവരെയുള്ള ചൈൽഡ് ആ കുട്ടി അതുവരെ അവളായിരുന്നു അല്ലെങ്കിൽ അവ ആ കുട്ടിയായിരുന്നു പാരൻസിന്റെ മുഴുവൻ കെയറും സ്നേഹവും എക്സ്പീരിയൻസ് ചെയ്തിരുന്നത് അതിനുശേഷം താഴെ ഒരു കുട്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാരൻസിന്റെ ഫോക്കസ് ആ കുട്ടിയിലേക്ക് ആയിരിക്കാം അതുവഴി ഈ ഒരു ട്രൈബലറി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോഴൊക്കെ മിക്കവാറും ചില കൗൺസിലിംഗ് കേസസ് ഇവിടെ വരുമ്പോഴേ അത് വളരെ റിയൽ ആയിട്ട് കാണാൻ സാധിക്കും ചില ചെറിയ കുട്ടികൾക്ക് പോലും അവരത് ആ ഒരു റൈവലറി എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അത് ഒഴിവാക്കാനായിട്ട് എന്താ ചെയ്യാൻ എന്നാണ് ഇവിടെ ഡിസ്ക പറഞ്ഞിരിക്കുന്നത് work on settling disagreements with your siblings yourself house സിബിൾസിന്റെ ഇടയിൽ തന്നെ സെറ്റിൽ ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുക അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുക ടോക്ക് അബൌട്ട് യുവർ ഫീലിങ്സ് സംസാരിക്കുക look for your own strength instead of comparing yourself to siblings മറ്റുള്ള ചിലപ്പോൾ ഒരു ജലസാവാം ആവാം മറ്റുള്ള അല്ലെങ്കിൽ മറ്റ് സിബിലിങ്സിന് കൂടുതൽ കഴിവുണ്ട് എനിക്ക് കഴിവില്ല എന്ന് തോന്നുന്ന കാര്യം ഒരു സിബിലിംഗ് റൈവലറിയിലേക്ക് നയിക്കാം make it point to settle or avoid differences with your siblings ഒരിക്കലും പാരൻസ് ചിലപ്പോഴൊരു ടെൻഡൻസിയാണ് കുട്ടിയെ വളരാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ചേച്ചിയെ പോലെ ചേച്ചിയെ കണ്ടുപിടിക്കുക അല്ലെ അനിയനെ കണ്ടുപിടിക്കുക അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ശത്രു പ്രധാനമായിട്ടും ആ അവൻ്റെ ചേച്ചിയോ ചേട്ടനോ ആവാം relationship with other family members എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുക problem solving with in-laws include family following strategies show mutual respect understand the other person's point of view and avoid attitudes of rejection mutual respect മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാം നമ്മളും പലപ്പോഴും നമുക്ക് അസ്വസ്ഥത വരുന്നത് നമ്മൾ അഗ്രസീവ് ആവുന്നതൊക്കെ റെസ്പെക്ട് കിട്ടുന്നില്ല എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ വരുമ്പോഴാണ് പക്ഷെ when we try to respect others or start respecting others so automatically we get it in return pinpoint the real issue ചിലപ്പോൾ നമ്മുടെ പലപ്പോഴും ഫാമിലീസ് പറയും മെയിൻ ഇഷ്യൂ എന്താണെന്ന് പറയാതെ വളച്ചുചുറ്റി പ്രോബ്ലം മോർ ക്രിയേറ്റ് എന്താ പറയുന്നത് ഇൻറ്റൻസിഫൈ uh, ചെയ്യുന്ന ചില രീതികളുണ്ട് അപ്പോൾ എന്താണ് പ്രോബ്ലം ആര് തമ്മിലാണ് പ്രോബ്ലം ഏത് റിലേഷൻഷിപ്പിലാണ് പ്രോബ്ലം എന്ന് കണ്ടെത്തി അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഫാമിലി റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ സാധിക്കും seek areas of agreement through calm discussion additional areas of agreement may be അഡി ഐഡൻറ്റിഫൈഡ് അപ്പോൾ ഏരിയാസ് ഓഫ് എഗ്രിമെന്റ് ചിലപ്പോൾ ഈ ഡിസഗ്രിമെന്റ് വരുമ്പോഴാണല്ലോ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക അപ്പൊ എന്താണ് ഡിസഗ്രിമെന്റിന്റെ കാരണം ചിലപ്പം ഭാര്യ വൈഫ് എഗ്രി വൈഫിന് ചില കാര്യം എഗ്രി ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഹസ്ബൻഡിന് എഗ്രി ചെയ്യാൻ പറ്റുന്ന അപ്പൊ അവിടെ കോൺഫ്ലിക്ട് ഉണ്ടാവുന്നു അല്ലെങ്കിൽ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിൽ ചില കുട്ടികളുടെ കാര്യങ്ങൾ പാരന്റ്സിന് ഫുള്ളി അത് എഗ്രി ചെയ്യണം ചെയ്യാൻ സാധിക്കണം എന്നില്ല ചില അഡോൾസൻസ് കുട്ടികൾ അവർക്ക് പാരന്റ്സ് പറയുന്ന എക്സാക്ട്ലി അതുപോലെ ഫോളോ ചെയ്യണം എന്നില്ല അല്ലെങ്കിൽ അത് എഗ്രി ചെയ്യാൻ മനസ്സാകണം എന്നില്ല പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ കഴിയും mutually working out solutions through brainstorming find out best possible solution and implement അപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വസ്ഥമായി റിലാക്സ് ചെയ്ത് ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഒരുമിച്ച് ഇതെങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ബെറ്റർ ഐഡിയ കിട്ടും അതായത് ഫാമിലി മെമ്പേഴ്സിന് ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും parent child relationships third one types of family കോൺഫ്ലിക്ട്സിൽ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിൽ parenting is a process of caring for children and helping them grow and learn അതാണ് പാരന്റിങ്ങിന്റെ ബേസിക് ഫോക്കസ് കുട്ടികളെ കെയർ ചെയ്യുക help them to grow and learn parental attitude involves positive willingness to have children, to rear them, to have interest in their activities to enjoy being with the children അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കണം അങ്ങനെ ഇപ്പോഴത്തെ ഒരു ചില കൗൺസിലിംഗ് കേസുകൾ വരുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും കുട്ടികൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് പാരൻസിന് അവരുടെ കൂടെ ഇരിക്കാൻ അവരെ മനസ്സിലാക്കാൻ അവരെ കേൾക്കാൻ ടൈം ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അപ്പൊ അവർ അതിനുള്ള കുട്ടികൾ അപ്പൊ മറ്റ് ഓൾട്ടർനേറ്റീവ് വേസ് കെയർ കിട്ടാനുള്ള മറ്റ് ഓൾട്ടർനേറ്റീവ് വേസ് അവര് തിരഞ്ഞെടുക്കും would parents usually use skills, uh, give lots of time, energy, uh, have patience, understanding, etc. ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചാലാണ് അല്ലെങ്കിൽ അവരുടെ സ്കിൽസ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്താലാണ് ഒരു പോസിറ്റീവ് പാരൻറ്റിങ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇവരുടെ പാരൻറ്റിങ് സ്റ്റൈൽസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പ്രീവിയസ് സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു അതോറിറ്റേറിയൻ പാരന്റിങ് അങ്ങനെയാണ് parenting styles authoritative parenting permissive parenting authoritarian പറയുമ്പോൾ based on the belief that children should obey their parents without question and hesitation ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും കുട്ടിയുടെ വളർച്ചയെ സഹായിക്കില്ല authoritative based on the setting of limits standards goals and expectations based on children's abilities reasons for limits and decisions are told അപ്പൊ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത് ശരിയായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് തെറ്റ് അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് ഇത് ചെയ്യണം എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല ഇത് എന്തുകൊണ്ട് തെറ്റായി എന്നുള്ള കാര്യം കുട്ടിയെ ആ ഏജിനനുസരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ഗൈഡ് ചെയ്യുന്ന ഒരു രീതിയാണ് അതോറിറ്റേറ്റീവ് പാരന്റിങ് ഈ പലപ്പോഴും പാരൻസ് കുട്ടികളെ കമ്പല് ചെയ്യുമ്പോൾ എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരൻസ് ആണെങ്കിലും പലപ്പോഴും പറയാറുള്ളത് അവരുടെ ഐഡിയകള് അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള കാര്യങ്ങള് കുട്ടിയില് കമ്പല് ചെയ്യുമ്പോൾ അവരെ പ്രഷർ ചെയ്യുമ്പോൾ കുട്ടിക്ക് ഒരു പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിനുള്ള അത് കുട്ടിയുടെ ഇൻട്രസ്റ്റ് അതായിരിക്കില്ല എന്ന് മനസ്സിലാകാതെ നീ ഇങ്ങനെ ചെയ്യണമെന്ന് കമ്പല് ചെയ്യുമ്പോഴൊരിക്കലും കുട്ടി അതൊരു മോർ ഒരു എന്താ പറയാ ഒരു ഡിസൊബീഡിയൻ ചൈൽഡായിട്ട് വളരാനായിട്ട് സാധിക്കും Permissive let children set their own goals, rules, and limits given freedom. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെർമിസീവ് എന്ന് പറഞ്ഞാൽ ഗിവിങ് പെർമിഷൻ എന്നുള്ളത് എല്ലാത്തിനും ഒരുപോലെ പെർമിഷൻ കൊടുത്താൽ കുട്ടിക്ക് പിന്നീട് ശരിയും തെറ്റും മനസ്സിലാകാതെ വരും പിന്നീട് ഒരു അഡൾട്ട്ഹുഡിലേക്ക് കടക്കുമ്പോഴായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുക so conflicts in above case can be resolve if parents are എങ്ങനെയാണ് പാരൻസ് പാരൻസ് ചൈൽഡ് റിലേഷൻഷിപ്പിലെ കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാൻ സാധിക്കുക ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കുക parents then consistent in behaviour പാരൻസിൻ്റെ തന്നെ ബിഹേവിയർ അവർ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക രാവിലെ ഒരു സ്വഭാവം കാണിച്ചു ഉച്ചയ്ക്ക് വേറെ അല്ലെങ്കിൽ after one week another behaviour കാണിച്ചാൽ കുട്ടികൾ തന്നെ കൺഫ്യൂസ്ഡ് ആവും യുണൈറ്റഡ് വിത്ത് ഈച്ച് അതർ അപ്പോൾ ഈ കപ്പിൾസിൻ്റെ ഇടയിൽ അവർ തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടാവണം അവര് രണ്ടുപേരും ഒരേ കാര്യമായിരിക്കണം കുട്ടികളോട് പറയുക അല്ലെങ്കിൽ അത് വീണ്ടും കുട്ടിയെ കൺഫ്യൂസ്ഡ് ആക്കും supportive and loving understanding and compromising in nature types of family conflicts നമ്മൾ കണ്ടത് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടോ നമ്മൾ കാണാൻ പോകുന്നത് കോമൺ സോഴ്സസ് ഓഫ് കോൺഫ്ലിക്ട്സ് നമുക്കൊരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം അല്ലേ will have a five minutes break okay Hello, everybody. Welcome back. Uh, and let's see what are the common sources of conflicts. Communication patterns problems പ്രധാനമായിട്ടും നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കറിയാൻ പറ്റും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ടു ഹാവ് കോൺഫ്ലിക്ട്സ് അത് പലതരത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ നെഗറ്റീവ് ഓർ പോസിറ്റീവായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഡിറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇത് പലപ്പോഴും കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാവുന്നു മറ്റൊന്ന് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ചിൽഡ്രൻ പലപ്പോഴും ചിലപ്പോൾ ഹസ്ബൻഡ് ഒരു രീതി പറയുന്നു അല്ലെങ്കിൽ വൈഫ് മറ്റൊരു രീതി പറയുന്നു കുട്ടികളുടെ എഡ്യൂക്കേഷനെ സംബന്ധിച്ചാവാം അവരുടെ ബിഹേവിയർ മോഡിഫിക്കേഷനെ സംബന്ധിച്ചാവാം പലപ്പോഴും ആ ഒരു കാരണത്തെ ചൊല്ലിയായിരിക്കാം കോൺഫ്ലിക്ട്സ് ഉണ്ടാവുക ചിലപ്പോൾ ചില അച്ഛൻ വളരെ ഫ്ലെക്സിബിൾ ആണെങ്കിൽ അവിടെ അപ്പോൾ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കാം അമ്മ ഫ്ലെക്സിബിൾ ആണെന്ന ചില സ്ഥലത്ത് അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആവും അപ്പോൾ അവർ തമ്മിലുള്ള ഐഡിയോളജി ഡിഫറെൻ്റ് ആവും അതനുസരിച്ച് കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് അതാണ് സെക്ഷൽ പ്രോബ്ലംസ് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് പ്രത്യേകിച്ച് കപ്പിൾസിൻ്റെ ഇടയിൽ work and employment problems financial problems decision making ഇതാണ് പ്രധാനമായിട്ടും ഫാമിലി കോൺഫ്ലിക്ട്സിൻ്റെ സോഴ്സസ് കോമൺ സോഴ്സസ് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ സ്റ്റേജസ് ഓഫ് മാരിറ്റൽ കോൺഫ്ലിക്റ്റ് അതിന്റെ സോഴ്സസ് കണ്ടു ഇനി അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ് മാരിറ്റൽ കോൺഫ്ലിക്റ്റ് കടന്നു പോവുക അപ്പോൾ ആദ്യം first one gesture exchange it involves Transformation of interaction into conflict അതായത് uh, through words, other gestures. For example, when the wife came to know that her husband had an affair with their maid, she did not want to live in the house, same house with him anymore. She gave expression to her feelings of horror, despair, and despair and uh, indignation. അപ്പൊ അത് ഒന്നുകിൽ ഇതാണ് ജസ്റ്റ് ഒരു എക്സ്ചേഞ്ച് ഒരാൾ ചെയ്ത ഏതെങ്കിലും കാര്യത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു ജസ്റ്റർ ചെയ്യുക period of conflict this period involves an exchange of symbolic blows means verbal and sometimes physical abuse for example if the husband has done something that threatens his wife's identity, the wife may feel physical pain, uh, utter harsh words, rush out of room, hurting the husband's self-esteem. Uh, maximum uh, opposite other person the husband may say sorry and the wife may begin to soften meanwhile the husband admits to the moment of infatuation again the wife screams വയവൻ അതായത് ചിലപ്പോ അത് പെട്ടെന്ന് കഴിഞ്ഞു എന്ന് കരുതാം പക്ഷെ അത് ഈ ഒരു കാരണം തന്നെ ഫോർ എ ലോങ് പീരീഡ് നിലനിൽക്കാൻ സാധ്യതയുണ്ട് ദെൻ അക്കമഡേഷൻ എന്ന് പറഞ്ഞാൽ സെറ്റിൽമെന്റ് ആണ് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് പിന്നീട് ആ സാവകാശം ഒരു സെറ്റിൽമെന്റിലേക്ക് കടന്നു വരുന്നു then reassessment what can be done എന്നുള്ള ഒരു കാര്യം ഇവരൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഡിസിഷൻ എടുക്കാവുന്നതാണ് aftermath there is either reactivation of the conflict avoidance of it source or conciliation depending on the results of the reassessment stage for example husband and wife continue to be husband and wife but with underline sense of hurt ഇതിന്റെ കോൺസിക്വൻസ് ആയിട്ട് പ്രോബ്ലം ചിലപ്പോൾ സോൾവ് ചെയ്തു എന്ന് വരാം പക്ഷെ അവരുടെ ഉള്ളിൽ ആ ഒരു ഹേർട്ട് ഫീലിംഗ് എപ്പോഴും ഉണ്ടാവാം ചില കപ്പിൾസിൻ്റെ ഇടയിലാണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലിയിലാണെങ്കിൽ അത് കംപ്ലീറ്റ് സോൾവ് ചെയ്യാനും ഉള്ള സാഹചര്യങ്ങളുണ്ട് conflict management or conflict resolution അതിൽ എങ്ങനെയാണ് മാനേജ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ റെസൊല്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് conflict resolution can be easy if you just remember just three C's of conflict resolution three C's എന്തൊക്കെയാണ് കമ്മിറ്റ്മെന്റ് കോപ്പറേഷൻ കോംപ്രമൈസ് ഈ മൂന്ന് കാര്യങ്ങളിൽ നടന്നാൽ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സംഭവിക്കും കമ്മിറ്റ്മെന്റ് പരസ്പരമുള്ള കമ്മിറ്റ്മെന്റ് പരസ്പരമുള്ള കോപ്പറേഷൻ കോംപ്രമൈസിന് തയ്യാറാവുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാനായിട്ട് സാധിക്കും മറ്റൊരു സ്ട്രാറ്റജിയാണ് three Rs of conflict resolution എന്തൊക്കെയാണ് അത് റെസ്പെക്ട് റൈറ്റ്സ് റെസ്പോൺസിബിലിറ്റി പരസ്പരം റെസ്പെക്ട് ചെയ്യുക പറ്റുന്നവരുടെ റൈറ്റ്സ് അവകാശങ്ങൾ മനസ്സിലാക്കുക അക്സെപ്റ്റ് ചെയ്യുക റെസ്പോൺസിബിലിറ്റി രണ്ട് കൂട്ടർക്കും ഒരേപോലെ റെസ്പോൺസിബിൾ റെസ്പോൺസിബിൾ ആണ് ഒരു പ്രോബ്ലം ഉണ്ടാവാൻ രണ്ടുപേരും തുല്യമായ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ അത് സോൾവ് ചെയ്യാനും തുല്യമായ റെസ്പോൺസിബിലിറ്റി ഉണ്ട് techniques of dealing with conflicts role induction the role induction, one partner changes while the other does not. This includes എപ്പോഴും എന്ത് ചെയ്യുന്ന coercion, overt attacks, threats, verbal or physical force, giving order, etc. Role induction ചെയ്യാനായിട്ട് സാധിക്കും ഈ- ഈ ഒരു സിറ്റുവേഷനിൽ coaxing asking promising pleading begging tempting etcetera masking behaviours like lying censoring or selectively telling facts, etc., unmasking painful truth, mm, uh, damaging the other's ego, etc., postponing letting the conflict drag unresolved for weeks, months, and or even years in expectation that the person will change. Uh, role modification. In role modification, both partners change their attitude and behaviors. Role taking when one partner begins to see things through the eyes of the other. ഒരാളുടെ റോള് ഇപ്പൊ ഹസ്ബൻഡ് ചെയ്യുന്ന ഹസ്ബൻഡിന്റെ റോള് ഹസ്ബൻഡിന്റെ കണ്ണിലൂടെ നോക്കിക്കാണാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അയാളുടെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കിക്കാണാനായിട്ട് സാധിക്കുന്ന റോൾ മോഡി role taking joking and band It relieves tensions and involves slight playful teasing remarks, etc. Exploration, it involves cooperative examination of the problem. Compromise, spouse, discover what each will, each will actually accept for reality of their daily lives. Consolidation, consolidation, once couple has agreed upon a compromise, they must make that compromise work. Both need to be more supportive during conflict resolution process. Unit 12. ഇതിനകത്ത് positive approaches to conflict management നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലാണെന്ന് വായിച്ച് മനസ്സിലാക്കി മതി അതായത് ഓണർഷിപ്പ് ഓഫ് പ്രോബ്ലം ആ പ്രോബ്ലത്തിന്റെ ഓണർഷിപ്പ് മറ്റുള്ളവരിലെ ബ്ലെയിം ചെയ്യാതെ സെൽഫ് റെസ്പോൺസിബിൾ ആവുമ്പോൾ മറ്റു അതർ പേഴ്സൺ അല്ലെങ്കിൽ പാർട്ട്ണർക്ക് കുറച്ചും കൂടി അപ്രോച്ചബിൾ ആവാനായിട്ട് സാധിക്കും empathetic listening negotiate negotiating solution identifying and expressing feelings ഇത് കുറച്ചും കൂടി positive approach to conflict management ആണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്ലൈഡ്സ് ഉള്ള ബാക്കി നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ നോക്കാം uh, interpersonal communication concept of uh, communication it is true that all of us need solitude on the other hand each of us has point beyond which we do not want to be alone family is where most of us learn to communicate and even more important where most of us learn how to think about communication നമ്മൾ കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും ഫാമിലിയിൽ നിന്ന് തന്നെയാണ് Uh, the word communication originates from the word communis, which means common. Communication, therefore, is an act by which a person shares knowledge, feelings, ideas, and information. How communication takes place, uh, a difference between verbal and non-verbal communication, and the volume, rate, pitch, uh, non-verbal communication, which is more powerful, verbal or non-verbal communication. Non verbal communication because നമ്മൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ പറയുന്നു ഐ എം ഹാപ്പി പക്ഷെ അതേസമയം സെയിം ടൈം എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഒരു സാഡ് ഭാവമാണെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകും I am not really happy interpers the process of interpersonal communication uh, communication channels that carry messages from sender to receiver take two distinct forms direct and indirect direct channels uh, they are obvious and easily recognized by the receiver and are in control of the sender verbal channels rely on words as in written or spoken communication direct channels Non-verbal channels encompasses facial expressions and controlled body movements and non-verbal uh, communication. Indirect channels and I, uh, are usually recognized subconsciously by the receiver and are not always under direct control of the sender. Indirect channels നമ്മൾ പറയുന്ന അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് ആണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കുന്നതിലാവാം ചിലപ്പോൾ നമ്മളുടെ എക്സ്പ്രഷൻസ് ആവാം ജസ്റ്റേഴ്സ് ആവാം അത് ഇൻഡയറക്റ്റ് പറയുന്നത് ഫോർ എക്സാമ്പിൾ എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട് ആക്ച്വലി ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹമില്ല എന്ന് പറയുന്നു ഇപ്പൊ ഒരു മൂവിക്ക് സിനിമ കാണാൻ പോകണം ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പെട്ടെന്ന് പറയാ ചിലപ്പോൾ ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ആഗ്രഹം ഇല്ല എന്നായിരിക്കാം എൻ്റെ expression principles of interpersonal communication, uniqueness. Uh, qualitatively, interpersonal relationships are characterized by the development of unique rules and roles. For example, between siblings, you might handle an argument with your younger brother by expressing disagreements as soon as they arise. Whereas with your elder brother, you might withhold your resentment until they build up and may periodically clear up. Youngsters ആകുമ്പോൾ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ആഹ് ഉള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകും പക്ഷെ എൽഡേഴ്സ് ആകുമ്പോൾ we wait for the time or അല്ലെങ്കിൽ പീരിയോഡിക്കലി അത് ക്ലിയർ അപ്പ് ആവുന്നു ഈ replaceability and interpersonal relationships are unique thus they can't be replaced for example you cannot fill the a void which cre- created after the demise of a close family member or friend no matter how many other relationships are developed in our lives uh, none of them will ever be quite like the uh, one that just ended replace ചെയ്യാനായിട്ട് സാധിക്കാത്ത റിലേഷൻഷിപ്സ് inescapability. We can't escape the process of communication. They, the very attempt of not communicating communicates something. നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എനിക്കിപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് ആഗ്രഹിച്ചാലും ആ കാര്യം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇറിവേഴ്സിബിലിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി ചില communications The fourth characteristics of qualitatively interpersonal uh, relationship is irreversibility. You can't re really take back something once uh, it has been said. പറഞ്ഞ karyam orikkalum തിരിച്ചെടുക്കാനായിട്ട് sadhikkilla contextual communication does not happen in isolation Uh, so there are different contexts in which communication takes place, namely cultural, situational and environmental. Uh, ഇത് എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കോണ്ടക്സ്റ്റിലായിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ രീതികൾ then functions of interpersonal communication be informed uh, about others be informed about others Uh, when we engage in communication with others we gather lots of information about other uh, in other into another individual. It is also important to gain information about others so that we can interact with them more effectively മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആ വ്യക്തിയുമായിട്ട് കൂടുതൽ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും കാരണം മറ്റുള്ളവരെ അറിഞ്ഞാൽ എപ്പോഴാണ് എന്ത് കാര്യമാണ് ആൾക്ക് ഇഷ്ടപ്പെടുക എന്ത് കാര്യം പറഞ്ഞാലാണ് ഇഷ്ടമില്ലാതെ വരിക എന്ന് മനസ്സിലാക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് റിലേഷൻഷിപ്സ് ബെറ്റർ ആവുക നോ വൺസ് ഓൺ സെൽഫ് എന്നെ തന്നെ എൻ്റെ രീതികളും എൻ്റെ എൻ്റെ തോട്ട് പാറ്റേണും എൻ്റെ ബിഹേവിയറും ഒക്കെ മനസ്സിലാക്കിയാലാണ് മറ്റു വ്യക്തികളോട് പ്രോപ്പറായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുള്ളൂ being sensitive to the context and situation നമ്മളൊരു കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണി എന്താ പറയുന്നത് അവെയർ ആവുക അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിരിക്കുക കോണ്ടെക്സ്റ്റ് എന്താണ് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം next, characteristics of communication competence. Uh, there is no ideal way to communicate. Hmm, there is no ideal way. You need to understand that there is no magic or rule of thumb for being an effective communicator. Your own experience must have shown you uh, shown you that there is no one communicate no one communication style that can be effective in varied situations. rather uh, depends on the situation and our capacity ability അതനുസരിച്ചായിരിക്കും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക നമുക്ക് ഇന്ന കമ്മ്യൂ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നല്ലതെന്ന് അല്ലെങ്കിൽ മോർ ഇഫക്റ്റീവ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കോമ്പിറ്റൻസ് ഈസ് സിറ്റുവേഷണൽ സിറ്റുവേഷൻ അനുസരിച്ചാണ് competent behaviour varies from one situation and a person to another ആ സിറ്റുവേഷനെയും പേഴ്സണെയും അനുസരിച്ചായിരിക്കാം കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത് you might trade joking insults with your friend but your younger brother might feel bad if subjected to it competence is relational. A behavior that is appropriate is in one relationship might be uh, ineffective in others. Relational ആണ് അതായത് ചിലർ ചില കമ്മ്യൂണിക്കേഷൻ രീതികൾ അല്ലെങ്കിൽ അത് ആ, ചിലർക്ക് ഇഫക്റ്റീവ് ആവും ചിലർക്ക് ഇഫക്റ്റീവ് ആവില്ല ചില സിറ്റുവേഷൻസിൽ അത് ഇഫക്റ്റീവ് ആണ് ചില സിറ്റുവേഷൻസിൽ ഇഫക്റ്റീവ് അല്ലാതെ വരുന്നു strategies for competent communication choosing from wide range of behaviours ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് many poor communicators do not think of varied options and thus are unable to deal with the situation properly with these many choices and of course And of course, there are many other options that you can think of. You can pick the one that will yield success in that particular situation. അപ്പോൾ നമുക്ക് പല സ്ട്രാറ്റജീസ് ഉണ്ടാവും പോസിബിലിറ്റി പോസിബിലിറ്റീസ് ഉണ്ടാവും അതിൽ ബെറ്റർ ആയിട്ടുള്ളത് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടാകണം അതായത് competent communication opting for the most appropriate behaviour ഓരോ വ്യക്തികളുടെയും ഡിഫറെൻറ്റ് വ്യക്തികളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് വ്യത്യസ്തമായിരിക്കാം പക്ഷെ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ആയിരിക്കണം ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വ്യക്തി ഉപയോഗിക്കുക ഡെവലപ്പിംഗ് ദ റിക്വസ്റ്റ് സ്കിൽസ് ചിലർക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് വേണ്ടത്ര സ്കിൽ ഉണ്ടാവണമെന്നില്ല അപ്പോൾ അത് അവർക്ക് എന്താണ് എനിക്ക് തടസ്സം ബാരിയറായിട്ട് നിൽക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കണ്ടെത്തുന്നത് വഴിയായിട്ട് a person can become more competent in, uh, in, in terms of communication. Cognitive complexity. One of the uh, important qualities of a competent communicator is to understand other person's uh, point of view. മറ്റേ ആൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അയാളുടെ ഇമോഷൻ എന്താണ് അല്ലെങ്കിൽ എന്താണ് അയാളുടെ ആറ്റിറ്റ്യൂഡ് അയാളുടെ തോട്ട് പാറ്റേൺ എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് കഴിവനുസരിച്ച് അത് അനുസരിച്ചാണ് നമുക്ക് അതർ പേഴ്സണുമായിട്ട് ബെറ്റർ വേല് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ മറ്റൊന്ന് self monitoring cognitive complexity helps you to understand others better self monitoring is one way to understand yourself അപ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് കൊഗ്നേറ്റീവ് കോംപ്ലക്സിറ്റി എന്നെ തന്നെ മനസ്സിലാക്കാൻ സെൽഫ് മോണിറ്ററിങ് ദെൻ മറ്റൊരു കാര്യം commitment communication is better in any relationship wherein people are committed. Commitment വളരെ മസ്റ്റാണ് ഇതിന് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് principles of non verbal communication non verbal communication is multi channelled Uh, most verbal messages like words, sentence, and paragraphs reaches one at a time. However, non-verbal messages bombard us simultaneously from a multitude of channels. Imagine. അതായത് പലതരത്തിലുള്ള ചാനലുകൾ നമ്മൾ നമ്മുടെ ബോഡി ജസ്റ്റേഴ്സ് വഴിയായിട്ട് നമ്മുടെ നോട്ടം എക്സ്പ്രഷൻ ഇതെല്ലാം സെയിം ടൈമിൽ നമുക്ക് പല ചാനലിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു non verbal communication is ambiguous non verbal cues are informative but they are most reliable when accompanied by verbal messages അല്ലെങ്കിൽ ഇത് നമ്മൾ നോൺ വെർബൽ മെസ്സേജ് മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണെന്ന് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും അതർ പേഴ്സണ് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് ഉറപ്പില്ല nonverbal communication conveys emotions mostly emotions ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ എക്സ്പ്രസ് ചെയ്യുക non verbal communication is continuous non verbal communication has more impact non verbal communication is unconscious നമ്മൾ അറിയില്ല നമ്മൾ അവെയർ ആവണമെന്നില്ല non verbal communication non verbal communication is culture specific ചില കൾച്ചറിൽ ഇതെല്ലാം നമുക്കറിയാം നമ്മൾ നോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ തല ആട്ടുന്നത് യെസ് പറയണത് നോ പറയണതൊക്കെ ചില കൾച്ചറിനെ ബേസ് ചെയ്ത് ചിലടത്ത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കാം എന്താ പറയണേ മീനിങ് കിട്ടുക അപ്പൊ കൾച്ചർ മനസ്സിലാക്കിയിട്ട് വേണം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്താൻ functions of non verbal communication verbal കമ്മ്യൂണിക്കേഷന്റെ നമുക്കറിയാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഫങ്ഷൻ പ്രധാനമായിട്ടും കോംപ്ലിമെന്റിങ് ആണ് വെർബൽ കമ്മ്യൂണിക്കേഷന് മാത്രമല്ല നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കോംപ്ലിമെന്റ് ചെയ്യുന്നു കോൺട്രഡിക്റ്റിങ് ചിലപ്പോൾ കോൺട്രഡിക്റ്റ് ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ആൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് മെസ്സേജ് ആയിരിക്കാം കൊടുക്കുക repeating regulating substituting substituting substituting ഇത്തരം കാര്യങ്ങളാണ് functions of non verbal communication elements of non verbal communication പ്രധാനമായിട്ടും body body orientation posture gestures face and eye movements voice touch space അല്ലെ വോയിസ് റേസ് ചെയ്യുമ്പോൾ അറിയാം നമ്മൾ എന്താ ഉദ്ദേശിക്കണേ എന്നുള്ളത് ആ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ലോ വോയിസിലാണെങ്കിലും അതർ ആൾക്ക് ഞാൻ I I communicate something non verbally time physical appearance ഇതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ആണ് മോഡൽസ് ഓഫ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അതിൽ പറയണത് പ്രധാനമായിട്ട് ജൊഹാരി വിൻഡോയാണ് ഇവിടെ ഇവർ കൊടുത്തിരിക്കുന്നത് ജൊഹാരി വിൻഡോ ഫെമിലിയർ ആയിരിക്കും നിങ്ങൾ എല്ലാവരും ഫെമിലിയർ ആണോ എനിക്കറിയില്ല ജൊഹാരി വിൻഡോയിൽ നാല് വിൻഡോസ് ഉണ്ട് അതിൽ ഓപ്പൺ ഏരിയ എന്ന് പറയുമ്പോൾ what is known to the person about herself for himself and is also known to others എനിക്കും മറ്റുള്ളവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഓപ്പൺ ഏരിയ ഞാൻ എനിക്ക് ദേഷ്യമുണ്ട് അല്ലെങ്കിൽ ഞാൻ കെയറിങ് ആണ് എന്നുള്ള കാര്യം എനിക്കറിയാം മറ്റുള്ളവർക്കും അറിയാം അതാണ് ഓപ്പൺ ഏരിയ അപ്പൊ ഈ ഓപ്പൺ ഏരിയയുടെ വിൻഡോ ഏറ്റവും വലുതായിട്ടിരിക്കുന്നതാണ് ഹെൽത്തി പേഴ്സണാലിറ്റിയുടെ ലക്ഷണം ഈ blind area or blind spot എന്ന് പറയുന്നത് what is unknown to the person about herself or herself himself or herself but which others know ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് അൺഅവെയർ ആയിരിക്കാം പക്ഷേ എൻ്റെ ആ കാര്യം എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താണോ അത് ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ എനിക്കറിയില്ല അതാണ് blind area hidden or avoided area ആണ് what the person knows about herself or himself that others do not know hidden ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ ബാക്കി ആർക്കും അറിയില്ല unknown area what is unknown to the person about herself or himself and is also unknown to others ഇവിടെ ആർക്കും എനിക്കും അറിയില്ല മറ്റുള്ളവർക്കും അറിയത്തില്ലാത്ത ഏരിയ അൺനോൺ ഏരിയ അപ്പൊ ഈ അൺനോൺ ഏരിയ ആണ് കുറച്ച് വൈഡായിട്ടുള്ളതെങ്കിൽ നമ്മളിൽ നമ്മുടെ ചില എന്താ പറയുന്ന അബ്നോർമാലിറ്റീസിന് കാരണമാകാൻ ഞാൻ അറിയാതെ തന്നെ എന്തുകൊണ്ടാണ് എൻ്റെ എൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഞാൻ കോൺഫ്ലിക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന എനിക്ക് എനിക്ക് മാറ്റം വരുത്താൻ സാധിക്കാതെ വരാം അപ്പോൾ എപ്പോഴും നമ്മളുടെ ഓപ്പൺ ഏരിയ കൂടുതൽ വൈഡ് ആക്കുന്നതാണ് നല്ലത് അനാപ്സ് റിലേഷൻഷിപ്പ് എസ്കലേഷൻ മോഡൽ ഇന്നത്തെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെ കുറിച്ചാണ് പറയുന്നത് Uh, as relationship escalation model uh, describes many types of relationships such as uh, romantic couples, friends, and business partners. It has five stages, namely initiation, experimenting, intensifying, integration, and bonding. Relationship escalation മോഡലാണ് അതിൽ ഇനിഷ്യൻ ഇനിഷ്യേഷൻ സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസിനെ കുറിച്ച് പറയുന്നു എക്സ്പെരിമെൻ്റ് ആദ്യം ഇനിഷ്യേറ്റ് എടുക്കുന്നു അല്ലെ ബിഗിനിങ് സ്റ്റേജ് അതിൽ it ranges from ten to fifteen seconds individuals in the stage are interested in making favourable impressions on each other അപ്പോൾ ആ ഇനിഷ്യേഷൻ സ്റ്റേജിൽ നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുന്നു അതായത് എന്നെ അവർക്ക് ഇഷ്ടപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു then uh, in experimenting സ്റ്റേജിൽ individuals ask questions about each other പരിചയപ്പെടുന്നു എന്താ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ദെൻ ഇൻറ്റൻസിഫൈങ് സ്റ്റേജ് ഇവിടെ relationship becomes less formal and individual start disclosing about themselves ഏത് റിലേഷൻഷിപ്പ് ആയാലും ബിൽഡ് ചെയ്യുന്ന ഈ ഒരു സ്റ്റേജിലൂടെ ആയിരിക്കാം ആദ്യം എക്സ്പീരിയൻസ് സ്റ്റേജിൽ വളരെ ഫോമൽ ആയിരിക്കാം ദെൻ ഇവിടെ ഇൻഫോമൽ ഇൻറ്റൻസിഫൈങ് സ്റ്റേജിലേക്ക് വരുന്നു Then after the intensifying stage, people move to the stage of integration. They begin to do things together uh, and a shared relational identity starts to form in this stage. ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു the last stage is known as bonding not all relationships reach this level this a formal stage and sometimes legal announcement of the relationship is made, for instance, marriage or business partnership agreement. Models of interpersonal communication then toward more effective communication effective communication എന്താണ് ചെയ്യുക എന്നുള്ളതാണ് conversational skills conversation is a skill അത് ഡെവലപ്പ് ചെയ്യാം effective listening forms of listening effective listening and active listening നമുക്കറിയാം നമ്മൾ കൗൺസിലിംഗ് നടത്തുമ്പോൾ ആക്റ്റീവ് ലിസണിങ് ഒരു സ്കില്ലാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ കേൾക്കുകയല്ല we observe what is happening in the person കേൾക്കുന്നു കാണുന്നു മനസ്സിലാക്കുന്നു Uh, there are five main forms of listening which are uh, discussed below in ignoring. Uh, this type of listening occurs when the listener is not attentive to the message. നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുന്നു pretending as if I am listening അല്ലേ സെലക്റ്റീവ് ലിസണിങ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതിന് എന്നെ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളോ ആയിരിക്കാം ലിസൺ ചെയ്യുള്ളൂ ചിലപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ആ വ്യക്തി അത് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവില്ല ലിസൺ ചെയ്തിട്ടുണ്ടാവില്ല പിന്നീട് അദ്ദേഹം പറയും എന്താ പറയാ ഞാൻ എന്നോട് പറഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് ചിലപ്പോൾ പറയുന്നത് ഇതുകൊണ്ടാവും സെലക്റ്റീവ് ലിസണിങ് വരുന്നത് ദെൻ അറ്റൻറ്റീവ് ലിസണിങ് പറഞ്ഞു മൊത്തത്തിൽ എല്ലാം മനസ്സിലാക്കുന്നു കേൾക്കുന്നു എംപതറ്റിക് ലിസണിങ് മറ്റേ ആളുടെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്ന രീതിയാണ് empathetic listening barriers to effective communication എന്തൊക്കെയാണ് barriers there are many barriers to communication these barriers to effective communication could be in the sender receiver or sometimes in both കേൾക്കുന്ന ആൾക്കും പറയുന്ന uh, ആൾക്കും ഉണ്ടാവാം uh, ചിലപ്പോൾ ഒരാളുടെ തന്നെ ആവാം ചിലപ്പോൾ ലാംഗ്വേജ് uh, ആവാം അല്ലെങ്കിൽ ആളുടെ മെൻ്റൽ സ്റ്റേറ്റ് ആവാം അല്ലെങ്കിൽ സിറ്റുവേഷൻ ആവാം ഇത് റിസീവറോ സെൻറ്ററോ വായിക്കാം അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും ഇത് ബാധകമാണ് These barriers can stall or distort communication. Therefore, attention must be paid to overcome these barriers. velocity unit, uh, interface between family and workplace. ഇന്ന് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഫാമിലിയും വർക്ക് പ്ലേസും ഒരേപോലെ കൊണ്ടുപോകുന്ന പാരൻസ് ആണ് മിക്കവാറും അല്ലെങ്കിൽ ആളുകളാണ് അത് എങ്ങനെ ഈ രണ്ട് സിറ്റുവേഷനിലും എങ്ങനെ ഒരുമിച്ച് നന്നായിട്ട് പോകാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അതെങ്ങനെ ഒന്നൊന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുക linkages between family and workplace the workplace and family are two separate spheres there are broad connections and linkages between them that need to be understood in fact work and family are more than just interconnected domains of life They are sources of meanings and identity to which men and women connect. Both positive and negative influences can flow between these two spheres and the influence can be bidirectional. Decisions and choices related to careers and uh, work. So work is necessary to generate income for survival. Family ആയിട്ട് വരുമ്പോൾ പലപ്പോഴും ഫാമിലിയിലെ പ്രോബ്ലംസ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഫാമിലി ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വർക്ക് അല്ലെ അല്ലെങ്കിൽ കരിയർ എടുക്കേണ്ടത് അപ്പോൾ ചിലപ്പോൾ ഡിസ്റ്റൻസ് ആവാം ഫിനാൻഷ്യൽ ആവാം സാലറി ആവാം സെറ്റിംഗ് ആവാം ഇതൊക്കെ ഈ അതനുസരിച്ചുള്ള ഡിസിഷനും ചോയ്സും എടുക്കേണ്ടത് ഒരു ബിഗ് പ്രോബ്ലം തന്നെയാണ് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഫാമിലിയിൽ ഉണ്ടാവണം അത് എല്ലാം നോക്കിയിട്ട് എടുക്കണം അതാണ് കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളത് ഫാമിലിയിൽ നിന്ന് എവേ ആയിരിക്കാനും പറ്റില്ല അവ ഇൻ കേസ് എവേ ആണെന്നാലും ഫാമിലി ടേക്ക് കെയർ ചെയ്യാനുള്ള കാര്യങ്ങളും വ്യക്തികളും ഉണ്ടെങ്കിലാണ് ഈ വർക്ക് പ്ലേസും ഫാമിലിയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക rising nature of women's education and employment പണ്ടൊക്കെ അമ്മമാര് വീട്ടിലുണ്ടാകുമായിരുന്നു പക്ഷെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഫാമിലി മാനേജ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ പണ്ടൊക്കെ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ അധികം കൊടുത്തിരുന്നില്ല അല്ലെങ്കിൽ അവരെ ഫാമിലി മാനേജ് ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു കൂടുതലും ഇപ്പോൾ ഗേൾസ് കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആവുന്ന സംടൈംസ് മോർ ബോയ്സിനേക്കാളും കൂടുതൽ എഡ്യൂക്കേഷൻ പെൺകുട്ടികളാണ് എഡ്യൂക്കേറ്റഡ് ആവുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പല പ്രോബ്ലംസും അല്ലെങ്കിൽ ഇന്ന് പല ബോയ്സിനും പെൺകുട്ടികളെ കിട്ടുന്നില്ല അല്ലെങ്കിൽ മാരേജ് നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ആ ഒരു ഈക്വാലിറ്റി സംഭവിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഗേൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആണ് ബോയ് ലെസ് എഡ്യൂക്കേറ്റഡ് ആണ് ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരേപോലെയുള്ള ആ ഒരു രീതി അല്ലെങ്കിൽ ഒരേ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടുള്ള രണ്ട് ഫാമിലികളെ കണ്ടെത്താനായിട്ട് ചിലപ്പം ബുദ്ധിമുട്ടാവാം work impacting personal life decisions, work is spilling over family life. So spillover is defined as the reciprocal tension between the roles and obligations of being a family member, such as spouse or parent on the other hand and an employee on the other hand. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ രണ്ട് റോൾസ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പോകാൻ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ഫാമിലിയെ ബാധിക്കുന്നു work family conflict and related stress detailed ആയിട്ടുള്ള പാരഗ്രാഫ് ആണ് നിങ്ങൾ അത് വായിച്ചു പഠിച്ചാൽ മതി influence of family life on work തീർച്ചയായിട്ടും ഫാമിലി ലൈഫ് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആണ് ഹാപ്പി ആണ് എങ്കിൽ അത് വർക്കിനെ പോസിറ്റീവായിട്ട് ബാധിക്കുന്നു ഇൻ കേസ് ഫാമിലി പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് വർക്ക് പ്ലേസിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വർക്ക് പ്ലേസിലുള്ള റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതങ്ങനെയൊക്കെയാണ് എന്നുള്ള നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും if you wish you can share how workplace and family linkages happens or it connected how we can manage it you wish to contribute something you can നമ്മുടെ ബ്ലോക്ക് ത്രീ ഇവിടെ കഴിയാണ് we want to ask you can as something continuous three sessions ഇരുന്നുകൊണ്ട് നിങ്ങൾ ടയേർഡായോ ബോർഡായോ കുറച്ച് ടയേർഡായി കുറച്ച് എല്ലാവരും കാരണം ടൈം ഓൾറെഡി നമുക്കധികം ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഓൺലൈൻ ആയാലും ത്രീ സെഷൻ വെച്ചത് ഇനി ടു സെഷൻസ് മതിയോ ഇന്നടെ കഴിയുമെന്ന് അറിയില്ല നിങ്ങൾക്ക് ഇനി ടു സെഷൻ മതി സിസ്റ്റർ <laughs> കഴിയുമല്ലേ Okay. Tomorrow there will be only two sessions, okay? Okay, okay. Okay. So let us wind up here, right? Okay, sister. Okay, thank you. Okay, God bless. Thank you, sister. Thank you, sister. Thank you, sister. Thank you. Tomorrow, thank you, tomorrow's time, uh, you are aware about it, no? Nine o'clock, I think, same. You know? Yeah, nine, nine to two o'clock. Yes, yes. Okay, see you tomorrow. Thank you. Thank you. Okay, sister. Thank you.